ബലൂൺ വിൽപ്പനക്കാരൻ പല നിറത്തിലുള്ള ബലൂണുകൾ ആകാശത്തേക്ക് കണ്ണത്താ ദൂരത്തോളം പറത്തിവിടുന്നു നീല ചുവപ്പ് വെള്ള മഞ്ഞ ഓറഞ്ച് ഇതെല്ലാം നോക്കുന്ന ഒരു കൊച്ചു ബാലൻ അയാളെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു അങ്കിൾ നിങ്ങൾ എല്ലാ ബലൂണുകളും ആകാശത്തേക്ക് ഉയരെ ഉയരെ പറത്തിവിടുന്നുണ്ട് ഇതുപോലെ കറുത്ത ബലൂണും പറക്കുമോ നിറത്തിൻ്റെ പേരിൽ ഒരുപാട് അവഗണനകൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഈ ബാലൻ്റെ നിഷ്കളങ്കമായ ചോദ്യം കേട്ട ബലൂൺ വിൽപ്പനക്കാരൻ ഈ ബാലനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു my dear son it's not the outward appearance that makes the balloon go up but the inner stuff അതിൽ നിറച്ചിരിക്കുന്ന ഹൈഡ്രജനാണ് ഈ ബലൂണുകളെയെല്ലാം ഉയരെ ഉയരേക്ക് പറത്തിവിടുന്നത് ഇതുപോലെയാണ് നമ്മളെല്ലാവരും നമ്മുടെ മനസ്സ് നമ്മുടെ മനോഭാവം അത് പോസിറ്റീവാണെങ്കിൽ എത്രയെത്ര പ്രതിസന്ധികളുള്ള ജീവിത സാഹചര്യങ്ങളും നമുക്ക് നിഷ്പ്രയാസം മറികടക്കാൻ സാധിക്കും താങ്ക്